എൻ്റെ ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് നല്ല തനി നാടൻ ഒരു സുന്ദരിയായിട്ട് ഒരുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ പാട് കാരണം നമ്മൾ ഈ ചെരുപ്പിട്ടിട്ട് അയ്യ long time long time make over കഴിഞ്ഞു എൻ്റെ ഇന്നത്തെ ലുക്ക് എന്ന് പറയുന്ന ഇതാണ് നല്ല തനി നാടൻ ഒരു സുന്ദരിയായിട്ട് ഒരുങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നു കേട്ടോ നല്ല ഒരു ഗ്രീൻ കളർ ഒരു പിങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എടുത്തൊരു സാരിയാണ് നമ്മുടെ തിരുവല്ലായിലുള്ള ഇലാൻ ക്ലാസിക്സിൽ നിന്നാണ് ഞാൻ ഈ സാരി എടുത്തിരിക്കുന്നത് അവരാണ് എനിക്ക് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി സാരി എല്ലാം തന്നത് എനിക്കിഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു നമുക്ക് നേരെ ഇനി ബാക്ക് സ്റ്റേജിലോട്ട് പോകാം കേട്ടോ ഇന്നത്തെ ഇവൻറ്റ് കാണാനായിട്ട് അമ്മ ശീലമ്മ പാറു എല്ലാവരും എത്തിയിട്ടുണ്ട് പാറുവിൻ്റെ എല്ലാ ഇൻലോസ് എല്ലാവരും ഉണ്ട് പണി പാളി ഇതാണ് ഏറ്റവും വലിയ പാട് കാരണം നമ്മൾ ഈ ചെരുപ്പിട്ടിട്ട് അയ്യ വായു കേട്ടോ ബാക്ക് സ്റ്റേജ് ധമാക്ക കാണിച്ചു തരാം ഞാൻ hello hello hello my goodness long time long time ഞാൻ അശോകേട്ടൻ എന്ന് കാണിച്ചു തരാം യൂട്യൂബാണ് അശോകേട്ട കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർ ഈവെന്റ്സ് ചെയ്യുന്ന ഒരാളാണ് അശോക് ഏട്ടൻ അപ്പം ബാക്ക് സ്റ്റേജ് ആണ് അതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കാണാം ലോങ് ടൈം ഹലോ ഒരു യൂട്യൂബിന്റെ ആയതുകൊണ്ടേ ഉള്ളൂ കേട്ടോ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല അരവിന്ദിനെ നിത്യേനെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാര്യം ഏറ്റവും കിടിലൻ ആണ് ഇന്നത്തെ ഉള്ളത് സോ ഹോസ്റ്റ് ചെയ്യണോ ഇതൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കേൾക്കണോ എന്നുള്ളൊരു ഡൗട്ടായി പോയി എനിക്ക് കാരണം എന്തായാലും അവരൊക്കെ റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം ചിത്രചേച്ചി വന്നു കഴിഞ്ഞു ശരിക്കും ചേച്ചി എന്തോരം ടെൻഷനിലാണ് ഓരോ സ്റ്റേജിൽ കയറാൻ പോകുന്നത് ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസിൻ്റെയാണ് വേറൊന്നും അല്ല ഇപ്പോഴും ഭയങ്കര ഭക്തിയോടെ ചേച്ചി സ്റ്റേജൊക്കെ തൊട്ട് കഴിയുന്നത് നമ്മുടെ മ്യൂസിക് ഷെക്കിന് വേണ്ടി പോയിരിക്കുകയാണ് ശരിക്കും കണ്ടപ്പോൾ തോന്നി നമ്മളൊന്നും ഒന്നും അല്ല എന്നൊക്കെ ഒരു ഫീല് തോന്നിപ്പോയി ശരിക്കും ചേച്ചി അടുത്ത് നിൽക്കുമ്പോഴൊക്കെ ഒരു ഡിവൈൻ ടച്ചാണ് അപ്പം ബാക്ക് സ്റ്റേജ് ഇങ്ങനെയാണ് ഭയങ്കര രസമാണ് ചേച്ചിയായിട്ട് ഇങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ ചേച്ചി ചെക്കിന് കയറി നമ്മൾ ഒഫീഷ്യൽ ഫംഗ്ഷനായിട്ട് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഇവൻറ്റ് ദിവസത്തിൽ അപ്പം ഈ ഒരു സാരിയും മേക്ക് ഓവറും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു thank you so much for watching